ആദ്യം തന്നെ പറഞ്ഞില്ലേ അമേരിക്ക മറ്റേ ചാടുന്ന സാധനം എല്ലാവർക്കും ഈ പുതിയ പിള്ളോട്ട് എല്ലാവർക്കും സ്വാഗതം പറ്റത്തില്ലേനോ അതൊക്കെ നമ്മൾ ക്ഷീണിച്ച് വേർത്ത് അപ്പോൾ ഈ ജിമ്മിന്റെ ഓണറിന്റെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു പൂളുണ്ട് ആ പൂൾ നമ്മൾ കാണിച്ചു മീൻ നിറച്ചു മീനാ അത് ആർക്കുണ്ടാവൂല കഴിച്ചൊന്നും ആർക്കൊന്നും ഉണ്ടാവില്ല അതിൽ നമുക്ക് കുളിക്കുന്നതൊക്കെ കാണിച്ചു തരാം അതിൽ പ്രത്യേകത മോഡൽ നിങ്ങൾ കാണാത്തൊരു പൂളാണ് അത് നമ്മൾ കാണിക്കാൻ പോകണം ആദ്യം ചെരുപ്പിടണം അപ്പൊ അപ്പോൾ ഞാൻ പൂള് കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മള് പൂള് ഗൈസ് ഇതാണ് നമ്മൾ പൂളിലോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ഗായ്സ് ഈ കാണുന്ന നീല സ്ഥലമുണ്ട് ഇത് അതുവരെ ടൈൽസ് ആണെന്നാ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുക അങ്ങോട്ട് പോയ ഡ്രേഞ്ചേഴ്സ് ആണ് അത് വലിയ ആളുകൾക്ക് കളിക്കാനുള്ളതാണ് അവിടെ നിങ്ങൾക്ക് അവിടെ കണ്ടാൽ തോന്നും അവിടെ എന്തോ ബ്ലാക്ക് ചളികളൊക്കെ ആണ് ഗായ്സ് അതല്ല ഗായ്സ് അത് പാറകളാണ് ഗായ്സ് അവിടുന്ന് ഉറവ് വെട്ടിയിട്ടാണ് ഈ വെള്ളമൊക്കെ വന്നത് ഇത് ശുദ്ധമായ വെള്ളമാണ് ഗായ്സ് ഇതിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് മീനുകളുണ്ട് നമ്മൾ ഇവര് ഫിൽറ്റർ നല്ല ശുദ്ധ വെള്ളമാണ് ഗൈസ് കണ്ടില്ലേ എന്താ നമ്മൾ അമേരിക്കയിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ ചാടുന്ന സാധനം അതാണ് ഗൈസ് അത് ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി വന്നിട്ട് ഇവിടെ എത്തും എന്നിട്ട് ഇവിടുന്ന് ചാടും നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോവാണ് ആരും നോക്കരുത് കേട്ടോ ഗൈസ് ഞാനും എൻ്റെ അനിയനാണ് ഇറങ്ങാൻ പോണേ നമ്മൾ ഇങ്ങോട്ടൊന്നും വരൂല ഇതൊന്നും വേണ്ട ഇവിടെ ബാത്റൂം ബാത്റൂം നമ്മൾ ആണിത് ഇത് നമ്മൾ ആദ്യം തന്നെ കുളിക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്താൽ മതി നമ്മളൊന്ന് നമ്മളൊന്ന് ഇത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം ഗൈസ് ഞാനിത് ഞാൻ മുഖൂതം മാറ്റി നിൽക്കുന്നുണ്ട് നമ്മളിന്ന് എന്തായാലും ഒരു ഒരു സ്റ്റേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്യൂബ് എടുക്കുകയാണ് ഇതാ ഈ കൺസൾട്ടിൻ്റെ ഉള്ളിലാണ് ട്യൂബുള്ളത് നമുക്ക് വലുതും ചെറുതും ഉണ്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ട്യൂബ് എടുക്കാം കാറ്റുള്ളത് എനിക്ക് തോന്നുന്നു കിട്ടി എനിക്കൊന്ന് കിട്ടി ഗൈസ് എനിക്കൊന്ന് കിട്ടി നമുക്ക് കുളിക്കും നമ്മൾ ഇങ്ങനെ പോവാണ് എന്താവും അറിയൂല നമുക്ക് പോവാ നമ്മൾ ഈ പൂളിലോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഒന്നും തേച്ചിറങ്ങാൻ പറ്റൂല നിങ്ങൾ ഇവിടെയാണ് പൂവിൻ്റെ എല്ലാ സംഭവമൊക്കെ ഉണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ടൂർണമെൻറ്റ് ഇത് എങ്ങനെയൊക്കെ നീന്തണ്ട എങ്ങനെയൊക്കെ ഇതാക്കണ്ട ഒക്കെ ഉണ്ട് ഇവിടെ ടൂർണമെൻ്റ് ഒക്കെ നടക്കലുണ്ട് ഉണ്ട് ടൂർണമെൻറ്റിലാണ് ഇതൊക്കെ ഇവിടെ നടക്കലുണ്ട് ഗായ്സ് ഗൈസ് നമ്മളിനി മുകളിലോട്ട് ചാടാൻ പോവാണ് സത്യം പറഞ്ഞ എനിക്ക് അത്രയ്ക്കൊന്നും നീന്താൻ അറിയില്ല എൻ്റെ നീന്താൻ എനിക്ക് നല്ല പേടിയാ എനിക്ക് നല്ല പേടി നമ്മളെ വീടിന്റെ മുമ്പുള്ള പോയാൽ ഞാൻ എന്ത് ബലൂൺ ഇടായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അങ്ങനെ നിങ്ങളെ കഷ്ടപ്പാടാണ് എനിക്ക് ഞാൻ അതിനാണ് ഈ സേഫ്റ്റി ട്യൂബൊക്കെ എടുത്ത് വെച്ചാൽ സപ്പോർട്ടൊക്കെ നമുക്ക് വേണം നമ്മൾ സപ്പോർട്ട് നമുക്കൊക്കെ വേണം നമ്മൾ ഇത്രയും റിസ്ക് എടുക്കണ ഈ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പുള്ളിൽ ചാടാൻ പോവാണ് ഗൈസ് ചാടണം ശുദ്ധമായ വെള്ളത്തിലോട്ട് നമ്മൾ ഇറങ്ങുന്നു ഒരു പേടിയൊക്കെ ഉണ്ട് ഇതിൽ മെയിൻ കുഞ്ഞുകളുണ്ട് ഒക്കെ കടിച്ചു തിന്നോ എന്നറിയില്ല നമുക്കെല്ലാം തല മുക്കി വെക്കാം അല്ല ഇതൊന്നും ഇതിലോട്ട് വിട്ട് വെക്കാം ഇവിടെ ചെറുതായിട്ട് നല്ല താപ്പുണ്ട് കാര്യം ഈ കാണുന്ന ചെറിയ ഭാഗത്ത് പാത കഷ്ണങ്ങളുണ്ട് ഇവിടുന്ന് അവർ എങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇതാ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി അടിപൊളിയാണ് നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എൻ്റെ അടി നല്ല തണുപ്പ് നല്ല രസമുണ്ടായിരുന്നു да. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത് കായ് എൻ്റെ അനിയൻ ഇറങ്ങുമ്പോൾ നല്ല കല്ലുണ്ട് അവിടുത്തെ ഞാൻ ഇപ്പം പേടിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വേഗത്തിൽ വന്നതാ ഓ ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയോക്കാം അതിനുണ്ട് പറ്റാ ചാടുന്ന സാധനം അവിടെ അവിടെ അവിടെ നിങ്ങൾ ചാടാൻ പോവാണ് അതിന് വഴിയാണ് കഴിച്ചത് ഇത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ ഇങ്ങനെ കാരണം കമ്പിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കമ്പിയൊക്കെ പിടിച്ചിട്ട് സൂക്ഷിച്ച് പോകണം കറക്റ്റാണ് ചെയ്യണേ നമ്മൾ ചാടാൻ പോവാണ് ready one go ready one go guys എനിക്ക് എന്തായാലും പേടി ഉയരുണ്ട് വല്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോവാണ് ready one go we ready go we പൊങ്ങി നിക്കൂ പൊങ്ങി നിക്കുമ്പോ ചാടി കൂട്ട് മുക്കിലോട്ട് വെള്ളക്കാട് അതാണ് നിൽക്കുന്നു ഇവിടെ നിൽക്കുവോ നിക്കൊന്ന് ഇവിടെ നിക്കോ രക്ഷിക്കാൻ ഞാൻ മുന്നേ എന്നെക്കാട്ടും പേടിക്കണ്ട ഇഷ്ടപ്പെട്ടില്ലേ നല്ല ചാടി ഇപ്പൊ കുറവ് നമ്മൾ ഇനിയും ഒരു വ്യത്യസ്തമായ വീടുകളായിട്ട് വരും ഇപ്പൊ നാളെ ലോക്ക്ഡൗൺ ഉണ്ട് അതാ നിങ്ങളെ വീട്ടിൽ സേഫായി ഇരിക്കണേ നിങ്ങൾ വീട്ടിൽ സേഫായി ഇരിക്കണം എന്തായാലും നല്ല പരമാവധി സേഫ് ഇരിക്കണം ഇപ്പം ലോക്ക്ഡൗൺ ഇപ്പോൾ വരാൻ പോണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്